നമസ്കാരം ഞാൻ അനു അനു ടേസ്റ്റി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മലബാർ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് അതായത് അവൽ മിൽക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവൽ മിൽക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ അവൽ മിൽക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം അവലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം അതിനായിട്ട് ഒരു അര ഗ്ലാസ് അവൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വൈറ്റ് കളർ അവലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒത്തിരി ഒന്നും അങ്ങ് മൂപ്പിക്കേണ്ട കാര്യമില്ല ഇതൊന്ന് എന്താ പറയുക അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിയിട്ട് ഇത് നമ്മളൊന്ന് എടുത്ത് പൊടിക്കുമ്പോൾ ഒന്ന് പൊടിയണം ആ ഒരു പരുവാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ആ രീതിയിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചെറുപഴമാണ് അതായത് പാളയന്തോണ പഴമാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഞാനൊരു മൂന്ന് പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പഴം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം മിക്സി ഉപയോഗിച്ചും ചെയ്യാം അല്ലെങ്കിൽ ഒരു ഫോക്ക് വെച്ചിട്ട് വേണമെങ്കിൽ നന്നായിട്ട് ഉടച്ചെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഫോക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നന്നായി നല്ല പഴുത്ത പഴമാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് ഫോക്ക് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം പിന്നെ വേണ്ടത് നല്ല തണുത്ത പാലാണ് അപ്പോൾ തിളപ്പിച്ച് ചൂട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഒരു സ്പൂൺ പഞ്ചസാരയും പിന്നെ ഞാൻ രണ്ട് സ്പൂണ് ഹോർലിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹോർലിക്സ് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതിയാവും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഹോർലിക്സ് തണുത്ത പാലിൽ ഇടുമ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് ആ ഗ്ലാസ് എടുത്തതിന് ശേഷം അതിലേക്ക് ഞാനിപ്പോൾ രണ്ട് സ്പൂൺ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് അവലാണ് അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ അവൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണേലും എടുക്കാം ഞാനിപ്പോൾ കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാഷ് നട്ട്സോ ബദാമോ എന്താണേലും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കപ്പലണ്ടി അതായത് റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയാണ് തൊലിയില്ലാത്ത കപ്പലണ്ടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതേ ലെയർ തന്നെ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വെക്കാം കുറച്ച് ഉള്ള ഗ്ലാസ് ആണല്ലോ അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടെ പഴം വെച്ച് കൊടുക്കുവാണ് അപ്പോൾ പഴമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ രണ്ട് സ്പൂൺ പഴമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി വീണ്ടും മേളിലേക്ക് അവലിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കപ്പലണ്ടി കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇനി പാലാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത് ഹോർലിക്സും പഞ്ചസാരയും വെച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാല് അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹോർലിക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് ഏതെങ്കിലും അതായത് ഹോർലിക്സോ ഹോർലിക്സിൻ്റെയോ ഗുഡയുടെയോ ബിസ്ക്കറ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്താലും മതിയാവും എന്നിട്ട് ഇതിനി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കപ്പലിൻ്റെയൊക്കെ കുറച്ച് കൂടുതലിട്ടാൽ ഇടയ്ക്കിടയ്ക്ക് കഴി കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ നട്ട്സ് ഒക്കെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടി കുറച്ച് ഹോർലിക്സും കൂടി ഇടുവാണ് ഇതൊക്കെ തികച്ചും തികച്ചും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി അപ്പം നമ്മളുടെ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം താങ്ക്